അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല യഹോവയും ഈശ്വരനും അതേ ദൈവം തന്നെ ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരെ നിർമാർഗത്തിലേക്ക് നയിക്കാൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ദൈവദൂതന്മാർ മുഖേന വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരുന്നു ക്രിസ്താബ്ദം ഏഴാം നൂറ്റാണ്ടിൽ ദൈവിക ഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണമായി അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യർക്കായി അവതരിക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ശാസ്ത്ര പുരോഗതിയിലൂടെ മനുഷ്യൻ വളരെയേറെ മുന്നോട്ടു പോയിട്ടും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിക്കപ്പെട്ട ആ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു പരാമർശം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുപോലെ ഖുർആാനിൽ പറഞ്ഞ ചരിത്ര പരാമർശങ്ങൾ നൂറ് ശതമാനം സത്യമാണെന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഉത്ബോധിപ്പിക്കുന്നു അധ്യായം ഇരുപത്തിയേഴ് നംല് അറുപത്തി ഒൻപതാം വച ഉത്ബോധിപ്പിക്കുന്നു അധ്യായം ഇരുപത്തിയേഴ് നംല് അറുപത്തി ഒൻപതാം വചനം قل سيروا في الأرض فانظروا كيف كان عاقبة المجرمين പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക ഇതേപോലെയുള്ള ഖുർആാനിക വചനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആാനിൽ പരാമർശിച്ച ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി അവിടെയുള്ള ചരിത്രാവശിഷ്ടങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ പകർത്തി ആദം അലഹിസ്ലാം മുതൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വരെയുള്ള ചരിത്ര സംഭവങ്ങൾ കാലക്രമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ഇതിനുവേണ്ടി ഞങ്ങൾ Saudi Arabia Egypt Jordan Oman U A Iran Armenia Soviet Georgia Turkey Iraq Kurdistan Lebanon Yemen തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ നഗരങ്ങളും നാട്ടിൻപുറങ്ങളും മരുഭൂമികളും സമുദ്രങ്ങളും മഞ്ഞുമൂടിയ മലകളും താണ്ടിക്കടന്ന് പകർത്തിയെടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദം അലഹിസലാം